വിശ്വപ്രസിദ്ധമായ ശബരിമല ക്ഷേത്രത്തിന്റെ താന്ത്രികാവകാശം താഴമൺ മഠത്തിനാണ് ഈ കുടുംബത്തിലെ പുരുഷന്മാർ കണ്ഠരര് എന്ന സ്ഥാനപ്പേര് ഉപയോഗിച്ചു വരുന്നു വെട്ടുകല്ലും മരവും ഒക്കെ ചേർത്ത് കേരളീയ വാസ്തുശൈലി അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന നാലുകെട്ട് മാളികയാണ് ഈ വെള്ളപ്പൊക്ക സമയം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ അതിൽ വെള്ളം കയറി കുറച്ച് ഡാമേജുകളൊക്കെ ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് മനസ്സിലാവും പുറത്തെവിടെയെങ്കിലും പോയിട്ട് നമുക്ക് ഈ പടി അകത്തോട്ട് കയറി കഴിയുമ്പോൾ തന്നെ ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് പക്ഷെ ആ തെരളിക്ക് ഒരു പ്രത്യേക സ്വാദുമാണ് ഇവിടെ ഉണ്ടാക്കുന്ന ഏതിക്കുന്ന തെരളിക്ക് പ്രത്യേക ഒരു സ്വാദം ആറായിരം സ്ക്വയർ ഫീറ്റോളം ഉണ്ട് പൂർണ്ണമായിട്ടും വെട്ടുകലും തടി വെട്ടുകലും തടിയും ആയിരത്തി എഴുപത്തി അഞ്ചിൽ ശബരിമല ക്ഷേത്രം അഗ്നിബാധയിൽ നശിച്ചപ്പോൾ തുടർന്ന് കണ്ഠരര് പ്രഭാകരരാണ് അയ്യപ്പ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ക്ഷേത്രത്തിൽ വീണ്ടും അഗ്നിബാധയുണ്ടായി വിഗ്രഹത്തിന് കേടുപാടുകൾ സംഭവിച്ചു ഇന്ന് കാണുന്ന പുതിയ വിഗ്രഹത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയത് അക്കാലത്തെ തന്ത്രിയായിരുന്ന കണ്ഠരര് ശങ്കരരാണ് വലിയ തന്ത്രിയായിരുന്ന കണ്ഠരര് മഹേശ്വരർ അന്തരിച്ചതിനു ശേഷം നിലവിൽ താഴമൺ കുടുംബത്തിലെ മുതിർന്ന തന്ത്രി കണ്ഠരര് മോഹനരാണ് അദ്ദേഹത്തിന്റെ മകൻ കണ്ഠരര് മഹേഷ് മോഹനരും ഈ പാതയിൽ തന്നെയാണ് മഹേശ്വരരുടെ സഹോദരനായ കണ്ഠരര് കൃഷ്ണരുടെ മകൻ കണ്ഠരര് രാജീവാണ് മറ്റൊരു തന്ത്രി ഓരോ വർഷവും ഇരുവർക്കുമായി മാറി മാറിയാണ് ശബരിമലയുടെ താന്ത്രിക ചുമതല എല്ലാ മാന്യപ്രേക്ഷകർക്കും നേച്ചർ സിഗ്നേച്ചറിൻ്റെ മറ്റൊരധ്യയത്തിലേക്ക് സ്വാഗതം പരമ്പരാഗതമായി നമുക്ക് ലഭിക്കുന്ന നമ്മളുടെ തറവാടുകളൊക്കെ സംരക്ഷിക്കാൻ പലരും ശ്രമിക്കാറുണ്ട് എന്നാൽ ചിലപ്പോഴൊക്കെ പ്രകൃതിക്ഷോഭങ്ങൾ മൂലം അവയൊക്കെ തകർന്നു പോകാറുണ്ട് അപ്പോൾ അവയെ അതുപോലെ തന്നെ പുനർനിർമ്മിക്കാൻ അല്ലെങ്കിൽ അതിനോട് സാമ്യമായിട്ടുള്ള രീതിയിൽ പുനർനിർമ്മിക്കാൻ ചിലരൊക്കെ ആഗ്രഹിക്കാറുണ്ട് നമ്മളിന്ന് എത്തുന്നത് കേരളത്തിലെ പ്രശസ്തമായ ബ്രാഹ്മണ താന്ത്രിക കുടുംബമായ താഴമൺ മഠത്തിലാണ് നാലുകെട്ട് മാളിക രീതിയിൽ നിർമ്മിച്ച താഴമൺ മഠത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് കാണാം കേരളത്തിലെ പ്രസിദ്ധമായ ഒരു ബ്രാഹ്മണ തന്ത്രി കുടുംബമാണ് താഴമൺ മഠം വിശ്വപ്രസിദ്ധമായ ശബരിമല ക്ഷേത്രത്തിൽ താന്ത്രിക അവകാശം ഇവർക്കാണ് കൂടാതെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം തുടങ്ങി വേറെയും ധാരാളം ക്ഷേത്രങ്ങളിൽ ഇവർക്ക് തന്ത്രാധികാരമുണ്ട് കേരളത്തിലെ ആദ്യത്തെ താന്ത്രിക കുടുംബങ്ങളിൽ ഒന്നാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ കുടുംബത്തിലെ പുരുഷന്മാർ കണ്ഠരര് എന്ന സ്ഥാനപ്പേര് ഉപയോഗിച്ചു വരുന്നു ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിനടുത്തുള്ള മുണ്ടൻകാവിലാണ് മഠത്തിൻ്റെ ആസ്ഥാനം നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടായിരുന്ന താഴമൺ മഠം വെള്ളപ്പൊക്കത്തിൽ ജീർണാവസ്ഥയിലെത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു പുതിയ നിർമ്മിതിയെപ്പറ്റി ഇവർ ചിന്തിച്ചത് വെട്ടുകല്ലും മരവും ഒക്കെ ചേർത്ത് കേരളീയ വാസ്തുശൈലി അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു നാലുകെട്ട് മാളികയാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഒരു ഈ ഒരു മാതൃക പിന്തുടർന്നത് എന്താണെന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല എങ്കിൽ പോലും ആരുടെ ഇഷ്ടമായിരുന്നു ഇത്തരത്തിൽ ഒരു നാലുകെട്ട് മാളിക പണിയുക എന്നുള്ളത് മഹേഷിനാണ് അങ്ങനൊരു പിന്നെ തോന്നൽ വന്നത് എന്നുവെച്ചാൽ അവൻ ജനിച്ച മഹേഷ് മോഹനര് അപ്പം ഞങ്ങൾക്ക് പഴയ ഒരു മഠമുണ്ടായിരുന്നു ആ പമ്പാനദിയുടെ തീരത്ത് അപ്പോൾ അത് ജീർണാവസ്ഥയിലായി കഴിഞ്ഞപ്പോഴത് പൊളിച്ചു അപ്പോൾ മഹേഷ് അത് ആ കെട്ടിടം കണ്ടിട്ടില്ല അപ്പോൾ അവനെപ്പോഴും താഴ്മൺമടം എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങ് ഇങ്ങനൊരു വീട് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം പക്ഷേ ഞാൻ പഴയ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന കെട്ടിടം ഈ വെള്ളപ്പൊക്ക സമയം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ അതിൽ വെള്ളം കയറി കുറച്ച് ഡാമേജുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഇങ്ങനൊരു ഐഡിയ തോന്നിയത് അപ്പോൾ അവൻ്റെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഒരു രീതിയിൽ പണിയണം എന്നുള്ളൊരു തോന്നൽ മഹേഷ് പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങളൊരു തീരുമാനം അങ്ങനെ എടുത്തത് ഇത് കല്ലൊക്കെ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നത് കല്ല് അതെ അതെ ഇപ്പം ഇതിപ്പം എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഇപ്പം ആറായിരം സ്ക്വയർ ഫീറ്റോളം ഉണ്ട് പൂർണ്ണമായിട്ടും വെട്ടുകല്ലും തടിയും വെട്ടുകല്ലും തടിയും തടിയും ഒക്കെ കൊണ്ടാണ് നടുമുറ്റം മാളികയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ മുകളിലുണ്ട് ബെഡ്റൂമുകളൊക്കെ അഞ്ച് ബെഡ്റൂം അഞ്ച് ബെഡ്റൂം എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ക്ലൈമറ്റും കാര്യങ്ങളും നല്ല നല്ല തണുപ്പാണ് ഞങ്ങൾ എ സി ഒന്നും ഉപയോഗിക്കുന്നേ ഇല്ല നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും പുറത്തെവിടെയെങ്കിലും പോയിട്ട് നമുക്ക് ഈ പടി അകത്തോട്ട് കയറി കഴിയുമ്പോൾ തന്നെ ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് പാരമ്പര്യ ശൈലിയിൽ നിർമ്മിക്കുന്ന പല കെട്ടിടങ്ങളും ഒരുപക്ഷെ ആ ഒരു പൂർണ്ണതയിലേക്ക് എത്താറില്ല എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഇവിടുത്തെ ആരായിരുന്നു ഇതിന്റെ എഞ്ചിനീയർ ഡിസൈനർ അതിനെ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറയാം ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾ തന്നെയാണ് പറഞ്ഞെല്ലാം കൊടുത്തിരിക്കുന്നത് ഇന്ന രീതിയിൽ വേണം എന്നുള്ളതെല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് പിന്നെ നമുക്ക് അങ്ങനെ നിന്ന് മറ്റു കണക്കറിഞ്ഞുകൂടാല്ലോ അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ ഒരു അദ്ദേഹമാണ് ഇതിന്റെ പ്ലാൻ വരച്ചതുമല്ല അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു പ്രശാന്ത് നമ്പൂതിരി പ്രശാന്ത് നമ്പൂതിരിയാണ് വരച്ചത് എത്ര നാളെടുത്തു രണ്ട് വർഷം എടുത്തു അതെന്ന് വെച്ചാൽ ഇടയ്ക്ക് കോവിഡ് എല്ലാം വന്ന കാരണമാണ് ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് വന്നത് രണ്ട് വർഷം ഏകദേശം എടുത്തിട്ടുണ്ട് പണിയാൻ ഈ പലപ്പോഴും ഇങ്ങനെയുള്ള സ്ട്രക്ചറൊക്കെ ചെയ്യുമ്പോൾ വീട് പണിക്കാരെ കിട്ടാനും പിന്നെ അതുപോലെ അതിന്റെ ആ ഒരു അത് കണ്ണൂരുള്ളവർ തന്നെയാണ് ഈ വെട്ടുകല്ലിന്റെ പണി അത്രയും ചെയ്തിരിക്കുന്നത് അവരിവിടെ താമസിച്ച് ചെയ്യുമായിരുന്നു കോവിഡ് ആയതുകൊണ്ട് പോകാനും വയ്യാണ്ടായി പോയി നാട്ടിലോട്ട് പിന്നെ നമ്മൾ തന്നെ ഒരു വാടക വീട് അറേഞ്ച് ചെയ്ത് ഭക്ഷണത്തിനുള്ള എല്ലാം സംവിധാനം ചെയ്ത് കൊടുക്കേണ്ടി വന്നു രണ്ട് വർഷമായിട്ടുള്ളൂ ഇവിടെ ഇപ്പൊ ആരൊക്കെയാണ് താമസിക്കുന്നത് ഞാൻ ഹസ്ബൻഡും ഉണ്ട് പിന്നെ എൻ്റെ മകനും എൻ്റെ വൈഫാണിത് പേര് സുഭദ്ര ആശ ഇവിടുത്തെ ബോർഡ് വായിക്കുമ്പം മഹേശ്വര തന്ത്രി മോഹൻര തന്ത്രി മഹേശ്വര മോഹൻര തന്ത്രി അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ വരും ഇത് എന്താണ് ഇങ്ങനെ പേരുകളൊക്കെ ഇടുന്നതിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ടല്ലേ ഈ ഇല്ലത്തുണ്ടാവുന്ന ആദ്യത്തെ ആൺകുട്ടിക്ക് അച്ഛൻ്റെ അച്ഛൻ്റെ പേരിടും രണ്ടാമത്തെ ആൺകുട്ടിക്ക് അമ്മയുടെ അച്ഛൻ്റെ പേരിടും മൂന്നാമത്തെ ആൺകുട്ടിക്ക് അച്ഛൻ്റെ പേരിടും അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിൽ ആദ്യത്തെ പെൺകുട്ടിക്ക് അച്ഛൻ്റെ അമ്മയുടെ പേര് രണ്ടാമത്തെ പെൺകുട്ടിക്ക് അമ്മയുടെ അമ്മയുടെ പേര് മൂന്നാമത്തെ പെൺകുട്ടിക്ക് അമ്മയുടെ പേര് അങ്ങനെയാണ് നമ്മുടെ ഇവിടെ തന്നെ അല്ല നമ്പൂതിരിമാരുടെ ഇടയിലെ ഒരു രീതിയാണത് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഇടുന്നത് ശരിക്കും മുറപ്പേര് ഇടുവാന്ന് പറയും അപ്പൊ അങ്ങനെയാണ് മഹേഷ് ഞങ്ങൾ പേരിട്ടെങ്കിലും മഹേശ്വരൂ എന്നാണ് വന്നിരിക്കുന്നത് പിന്നെ ഇപ്പൊ ഇവിടെ കണ്ടരു എന്ന് ചേർക്കുമല്ലോ എല്ലാവരുടെയും പേര് ആണ് ആണുങ്ങളുടെ എല്ലാം പേരിന് കണ്ടരു എന്ന് ചേർക്കും രൂ എന്നുള്ള ഇത് ചേർക്കും അങ്ങനെ ഇവിടുത്തെ അത് ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയാണ് പാരമ്പര്യ ഗൃഹങ്ങളുടെ പ്രധാന സവിശേഷതയായ ചാരുപടികൾ ഇടക്കാലത്ത് നമ്മളുടെ എല്ലാ വീടുകൾക്കും ഇത്തരത്തിലുള്ള ചാരുപടികൾ കൊടുക്കുമായിരുന്നു എന്നാൽ പാരമ്പര്യ ശൈലിയിൽ നിർമ്മിക്കുന്ന വീടുകൾക്കാണ് ഇത് കൂടുതൽ ചേരുക ഇവിടെ ചുറ്റോട് ചുറ്റും ഇത്തരത്തിലുള്ള ചാരുപടികൾ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കയറി ചെല്ലുന്ന അല്ലെങ്കിൽ പൂമുഖത്തേക്കായാലും ഉള്ളിലായാലും ഒരുപാട് ഫേർണിച്ചറുകൾ നമുക്ക് ലാഭിക്കാൻ സാധിക്കും ഫർണിച്ചറുകൾ ഇടുമ്പോഴുണ്ടാകുന്ന സ്ഥല പരിമിതി അല്ലെങ്കിൽ സ്ഥലക്കുറവ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള ഇൻബിൽട്ടായിട്ടുള്ള ആയിട്ടുള്ള ഇരിപ്പിടങ്ങൾ പണ്ട കാലത്തെ നിർമ്മിതികളുടെ സവിശേഷതകളായിരുന്നു Mm-hmm. പൂമുഖത്തെ ചാരുപടികളോട് കൂടിയ ഇരിപ്പിടങ്ങളിൽ എത്ര അതിഥികൾ വന്നാലേ സ്വീകരിച്ചിരുത്താനുള്ള സ്ഥലമുണ്ടെങ്കിലും ഇവിടെ സ്വീകരണ മുറിയിലും മെച്ചപ്പെട്ട ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടുത്തെ കൗതുക വസ്തുക്കൾ മ്യൂറൽ പെയിൻറ്റിങ്ങുകളൊക്കെ വളരെ ആകർഷകങ്ങളാണ് വിശാലമായ ആ ഹാളിൽ നിന്നും നോക്കുമ്പോൾ നമുക്ക് നടുമുറ്റം കാണാം നടുമുറ്റവും ഈ സ്വീകരണ മുറിയും തമ്മിൽ മര അഴികൾ കൊണ്ടാണ് വേർതിരിച്ചിരിക്കുന്നത് അത് പൂർണ്ണമായിട്ടും കെട്ടിയടച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എയർ സർക്കുലേഷൻ്റെ വെളിച്ചത്തിൻ്റെയൊക്കെ ഒരു മനോഹരമായ ദൃശ്യങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ നടുമുറ്റത്തേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു വലിയ ആട്ടവിളക്ക് അവിടെ കാണാം ആ ഒരു പഴമയുടെ പാരമ്പര്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ആട്ടവിളക്ക് പിന്നെ കുറേ കൗതുക വസ്തുക്കളുണ്ട് ഇന്ന് ഫ്യൂഷൻ ഗ്രഹങ്ങളിലും നടുമുറ്റങ്ങൾ അഥവാ കൂട്ടിയാടുകളൊക്കെ സർവ്വസാധാരണമാണെങ്കിലും ഈ ഒരു വലിയ നാലുകെട്ടിൻ്റെ നാലുകെട്ട് മാളികയുടെ ഉള്ളിലെ നടുമുറ്റം വളരെ സ്പെഷ്യലാണ് കാരണം കല്ലുകൊണ്ട് തന്നെ പാറ കൊണ്ട് തന്നെയാണ് ഈ നടുമുറ്റത്തിൻ്റെ തൂണുകളും നിലവുമൊക്കെ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ വെയിൽ താഴേക്കടിച്ച് അല്ലെങ്കിൽ നടുമുറ്റത്തിൻ്റെ ഒരു പ്രവർത്തനം എന്തിനു വേണ്ടിയാണോ ഒരു നടുമുറ്റം നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഫലം ആ ഒരു വീടിന് ലഭിക്കത്തക്ക വിധത്തിലാണ് അതിൻ്റെ നിർമ്മിതി വിശാലമായ ആ നടുമുറ്റത്തിൻ്റെ വശങ്ങളിലൂടെ നടക്കുമ്പോൾ മുകൾ നിലയിലേക്ക് പൂർണ്ണമായും മരത്തിൽ നിർമ്മിച്ച സ്റ്റെയർ കേസ് കാണാം മാത്രവുമല്ല നടുമുറ്റത്തിന് അഭിമുഖമായി തുറക്കുന്ന വാതിലുകളുള്ള റൂമുകളാണ് അതുകൊണ്ട് തന്നെ വായു സഞ്ചാരം വെളിച്ചം ഇവയൊക്കെ ഉറപ്പാക്കുന്നു ഇത് എല്ലാ നാലുകെട്ടുകളുടെയും പ്രത്യേകതയാണ് നടുമുറ്റവും തളവും അത് പകരുന്ന ഊർജവുമൊക്കെ ഇത്തരം പാരമ്പര്യ ഗൃഹനിർമ്മാണ ശൈലിയുടെ പ്രത്യേകതകളാണ് ഒരു സമയത്ത് രവിവർമ്മ ചിത്രങ്ങളായിരുന്നെങ്കിൽ ഇപ്പം മ്യൂറൽ പെയിൻറ്റിങ്സ് ആണ് ട്രെൻഡ് ഇവിടെയും നിറയെ മ്യൂറൽ പെയിൻറ്റിങ്സ് ഉണ്ട് ഇത് വരച്ചതാണോ അതോ ചെങ്ങന്നൂരെ ധ്യാനം പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യിക്കുന്നതാണ് ചെയ്യിച്ചെടുത്തതാണ് ചെങ്ങന്നൂരെ ധ്യാനം എന്ന് പറയുന്നത് ശിവൻ മഹാദേവനും പാർവതിയും വിവാഹം കഴിഞ്ഞിട്ട് സന്തോഷമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അതാണ് ചെങ്ങന്നൂരെ ധ്യാനം എന്ന് പറയുന്നത് ഗീതാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള തടി തടിയൂരാന്ന് തോന്നുന്നു അതുപോലെ വല്ല ഗംഭീരമായിട്ടുള്ള <laughs> അത് ഞങ്ങൾക്ക് ഒരാൾ തന്നതാണ് കാരണം നല്ലൊരു കൃഷ്ണൻ ഇവിടെ ഉണ്ടായിരുന്നു നേരത്തെ അത് ആ വെള്ളപ്പൊക്കത്തിന് പോയി തടിയല്ല ഇതുപോലെ തന്നെ ഗുരുവായൂർ നിന്ന് വാങ്ങിച്ചതായിരുന്നു പക്ഷെ അത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു <laughs> പക്ഷെ ഈ വീട് വെച്ച് കഴിഞ്ഞപ്പോഴേ അതുപോലെ തന്നെ ഒരു കൃഷ്ണനെ കിട്ടി രക്തേശ്വരി എന്താണ് ദേവി ഇവിടുത്തെ ഒരു പ്രതിഷ്ഠയാണത് തെക്കോട്ട് ദർശനത്തിലുള്ള ഒരു ഉഗ്രമൂർത്തിയാണ് ഇവിടുത്തെ ഇവിടുത്തെ ഇവിടുത്തെ മഠത്തിലെ ഒരു പരദേവതയാണത് അതിന്റെ മ്യൂറലാണ് അതിന്റെ മ്യൂറലാണ് അതും ധ്യാനം പറഞ്ഞു കൊടുത്തിട്ട് ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് എന്താ ഈ പ്രത്യേകത ഇവിടുത്തെ അത് സാധാരണ ഇതിൽ നിന്ന് ഉഗ്രമൂർത്തിയാണ് തെക്കോട്ട് സാധാരണ ഒരിക്കലും ഒരു ഇതില്ല ദർശനം ഇല്ല കൂടുതൽ ഈ തിരുവമാന്താംകുന്നിൽ പോലും വടക്കോട്ടാണ് ദർശനം ഈ തെക്കോട്ട് അങ്ങനെ ദർശനം ഉള്ളതായിട്ട് എനിക്ക് എനിക്ക് ശരിക്കും അറിവില്ല അങ്ങനെ ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇതിന്റെ പ്രത്യേകത നേദ്യമൊക്കെ എങ്ങനെയാണ് നേദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് പിന്നെ പാളയം തൊടുമ്പോൾ സാധാരണ നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കാത്ത ഒരു സാധനമാണ് പക്ഷെ ഇവിടെ അത് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ശർക്കര ഉപയോഗിക്കത്തില്ല പക്ഷെ ആ തെരളിക്ക് ഒരു പ്രത്യേക സ്വാദുമാണ് ഇവിടെ ഉണ്ടാക്കുന്ന ഏതിക്കുന്ന തെരളിക്ക് പ്രത്യേക ഒരു സ്വാദാണ് മധുരത്തിന് വേറെ ഒന്നും ചേർത്ത് ഒന്നും ചേർക്കത്തില്ല പക്ഷെ അതിനൊരു പ്രത്യേക സ്വാദാണ് താഴമൺ മഠം ജീർണാവസ്ഥയിലായി അത് പൊളിക്കുന്ന സമയത്ത് അവിടുത്തെ മുഖപ്പിലുണ്ടായിരുന്ന ഗണപതിയാണ് ഇവിടുത്തെ പരദേവത രക്തേശ്വരിയും ഗണപതിയാണ് ആ ഗണപതിയാണ് പുതിയ മഠത്തിലേക്കും കൊണ്ടുവന്നത് ആ ഒരു ശില്പം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അന്നുണ്ടായിരുന്ന ആ നിർമ്മിതി എത്ര ഗംഭീരമായിരുന്നു എന്ന് പഠിപ്പുരയും വശങ്ങളിൽ കാണുന്ന ചെറിയ നിർമ്മിതികളുമൊക്കെ ഈ ഒരു നാലുകെട്ട് അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ ശൈലിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് മുൻകൂർ അനുവാദം വാങ്ങാതെയാണ് താഴമൺ മഠത്തിലേക്ക് എത്തിയതെങ്കിലും കണ്ഠര് മോഹൻര് തന്ത്രിയും അതോടൊപ്പം കുടുംബാംഗങ്ങളുമൊക്കെ വളരെ സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നു ഇന്നത്തെ കാഴ്ച ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം